അടുത്ത കാലത്തായി കുരുമുളകിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് പൊള്ളു രോഗം അഥവാ ആൻഡ്രഗ്നോസ് ഇലകളിൽ തവിട്ട് നിറത്തോടുകൂടി വൃത്താകൃതിയിലോ അല്ലെങ്കിൽ പ്രത്യേക ആകൃതിയുമൊന്നും ഇല്ലാതെയോ ആയ പുള്ളിക്കുത്തുകളായി ഇവ കാണുന്നു അവയ്ക്ക് ചുറ്റും മഞ്ഞ നിറത്തിലുള്ള വലയവും കാണാം തിരികളിലും തിരികളുടെ ഞെട്ടിലും തവിട്ട് നിറത്തിലുള്ള പൊട്ടുകൾ കാണപ്പെടുന്നു അവ വലുതായി ക്രമേണ തിരി കരിയുകയും കൊഴിയുകയും ചെയ്യുന്നു മൂപ്പെത്താത്ത മണികളെ ഈ രോഗം ബാധിച്ചാൽ അവ പിളരുകയും കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു അതിനാലാണ് ഈ രോഗത്തിനെ പൊള്ളു രോഗമെന്നും വിളിക്കുന്നത് രോഗം ബാധിച്ച് കൊഴിഞ്ഞു വീണ ഇലകളും തിരികളും മാറ്റിയിട്ട് കത്തിച്ച് നശിപ്പിക്കുക മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പും ശേഷവും ഒരു ശതമാനം വീര്യമുള്ള ബോഡോ മിശ്രിതം അല്ലെങ്കിൽ പോയിന്റ് രണ്ട് ശതമാനം വീര്യമുള്ള കോപ്പർ ഓക്സിക്ലോറൈഡ് തളിക്കുന്നത് ഉത്തമമാണ് മിത്ര ബാക്ടീരിയയായ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് തളിക്കുന്നതും ഫലപ്രദമാണ്